for Ministry of Education, Government of India, TV ഭാരത് അഭിയാൻ ഈ ഒരു പ്രോഗ്രാമിന്റെ തുടക്കം ഒരു വളരെയധികം പ്രോഗ്രാമുകൾ ഗവൺമെന്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ റീജിയണൽ സെന്ററുകളിൽ ഈ പ്രോഗ്രാമുകൾ ഇന്ത്യ മുഴുവനും നടത്തി വരുന്നുമുണ്ട് ഇതിലൊരു ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള നിലയിൽ കൊച്ചി റീജിയണൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് റീജിയണൽ ലാംഗ്വേജിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം മലയാളത്തിൽ സംഘടിപ്പിക്കുകയാണ് പക്ഷെ മലയാളം പറയാൻ അറിയാൻ വയ്യാത്ത ധാരാളം ഒഫീഷ്യൽസും ഒക്കെ ഇവിടെയുണ്ട് കാരണം നമ്മുടെ ഇതൊരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് അതുകൊണ്ട് അത് സദയം ക്ഷമിക്കുക ഒരു അല്പസമയം ഡിലേ വന്നതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു നമ്മുടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് ധാരാളം ഡോക്ടർമാരും നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ സ്റ്റഡി സെന്ററുകളും മറ്റു റീജിയണൽ സെന്ററിലെ റീജിയണൽ ഡയറക്ടർമാരും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രോഗ്രാമിന്റെ ആയിട്ടുള്ള ഔപചാരികമായ സ്വാഗതത്തിന് വേണ്ടിയിട്ട് കൊച്ചി റീജിയണൽ സെന്ററിന്റെ റീജിയണൽ ഡയറക്ടറായ ഡോക്ടർ ജെസ് ഡോറത്തി മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു മാഡം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത് because she is not from Kerala and then over to Mark. Good afternoon, everybody. At the outset, I welcome uh, the Regional Director, uh, Vadakara Regional Center, uh, Dr. M. Rajesh. Sir was with us um, uh, earlier and uh, many of the sustainable uh, resources have been developed by Sir and we thank you, Sir, for joining here. And I also welcome all the coordinators uh, of the regional center Cochin and some regional center, uh, the LSCs from the neighboring regional centers for joining here. Actually, this national education policy gives importance to the regional language and hence this program is, uh, will be in Malayalam throughout. Uh, unless otherwise uh, they want to communicate in uh, other languages to ensure that their information is uh, get across. And we also specially welcome Dr. Srija, uh, Srija Bibi, yes, Medical Officer, Government Ayurveda College, Hospital for Women and Children, Tirthiruvananthapuram, for being a resource person. And uh, uh Dr. V.T. Jalaja Kumari, Assistant Regional Director, will be um, uh, giving an elaborate um, profile of Madam to us. And uh, with this, I also welcome each of our learners and also our staff for being with us, with us so that this program, you know, after the live relay, the recording will be also available in Regional Center Cochin YouTube channel. The main aim for making it in regional language and also making it as a digital depository as per the uh, family welfare to disseminate information in various languages about this program and also have a preventive measure on long run. Over to Dr. V.T. Jalajakumari for uh, briefing the profile of our uh, resource person, Dr. B. Thank you ma'am നമുക്കിന്ന് റിസോഴ്സ് പേഴ്സൺ ആയിട്ടിവിടെ വന്നിരിക്കുന്നത് ഡോക്ടർ ഷീജ ബീവിയാണ് ഇത് മലയാളത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു ആയുർവേദ ഡോക്ടറെ ഒരു റിസോഴ്സ് കൊണ്ടുവേണം ഈ ഒരു പ്രോഗ്രാം നടത്താൻ എന്നുള്ള ഒരു തീരുമാനം ഓഫീസിൽ നിന്ന് വന്നതനുസരിച്ച് നമ്മൾ ഈ പ്രോഗ്രാം റിസോഴ്സ് പേഴ്സൺ ആകാൻ നമ്മൾ ഒത്തിരി ആയുർവേദ ഡോക്ടർമാരെ അപ്രോച്ച് ചെയ്തു പക്ഷേ വളരെ ഇനിഷ്യേറ്റീവായിട്ട് ഞാനിത് ചെയ്യാം എന്ന് നമ്മളോട് മാഡത്തിൻ്റെ ഒരു എന്തോ സിയാസം her knowledge on this particular topic അതെല്ലാം വെച്ചുകൊണ്ട് മാഡം നമ്മളോട് അറിയിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആ കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ് ആയുർവേദ ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായ ഡോക്ടർ രാജേഷിൻ്റെ സഹായത്തോടു കൂടിയാണ് ഡോക്ടർ ഷീജയെ കണ്ടെത്താൻ സാധിച്ചത് ഇതിനിലേക്ക് ഒരു ആയുർവേദ ഡോക്ടറുടെ സേവനം അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം ഇഗ്നോയുടെ വിദ്യാർത്ഥികൾക്കും ഇതിനും സ്റ്റാഫിനും വിനിയോഗിക്കാൻ പാകത്തിന് ലഭിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിനെ വഴിയൊരുക്കി തന്ന ഡോക്ടർ രാജേഷിനോടുള്ള നന്ദി ഞാൻ പ്രത്യേകം പറയുകയാണ് doctor Sheeja Thiruvananthapuram government Ayurveda medical കോളേജിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രത്യേക വിഭാഗത്തിലുള്ള മെഡിക്കൽ ഓഫീസറാണ് മാഡം ആയുർവേദ എം ഡി ഡോക്ടറാണ് ഒരുപാട് വർഷത്തെ സേവന പരിചയമുള്ള വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്ന വളരെ എന്തോസിയാസ്റ്റിക് ആയിട്ടുള്ള open your video madam video ഒന്ന് open ചെയ്യാം മത്സരം ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ മാഡം അതിൻ്റെ റിസോഴ്സ് പേഴ്സൺ നമ്മുടെ പാർട്ടിസിപ്പൻസിനോട് എന്താണ് ഈ പ്രോഗ്രാം എന്നൊന്ന് ദേശീയ വികസന സെന്ററിലെ അസിസ്റ്റന്റ് ഡയറക്ടറായ പ്രസീഡ ഉണ്ണികൃഷ്ണനെ ഞാൻ ക്ഷണിക്കുകയാണ് doctor Praseeda please please introduce the programme thank you thank you doctor Jalajakumari madam very good afternoon to one and all എല്ലാവർക്കും എൻ്റെ uh, സ്നേഹപൂർവ്വ നമസ്കാരം എനിക്ക് അത്ര നന്നായിട്ട് മലയാളം അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ഈ പ്രോഗ്രാമിനെ പറ്റി പറയാൻ പോണത് I hope I sincerely apologise for the same Uh, in fact, uh, uh, we all know about, you must be knowing about this, the Pradhan Mantri TB Mukt Bharat Abhiyan, in fact, was launched by our President, Dr. President Draupadi Murmu, who virtually launched this program on September 9th. And this program basically aims for TB eradication uh, by 2025. And the aim of this, uh, under this campaign, any person or any representative or any organization can adopt TB patients and the adopted patient uh, will be taken care of. Uh, there is a portal called the Nikshay uh, 2.0 portal, which provides uh, additional patient support to TB patients to take advantage of the corporate social responsibility opportunities to improve treatment outcomes enhance community participation and to fulfill India's commitment to TB eradication by 2025. By 2025, TB eradicate and the people and institution, in fact, who will come forward to take care of the take care of the patients will be called as Nikshay Mitras And the period of the Nikshay Mitra support can be chosen from one two three years അതിനൊരു പോർട്ടൽ തന്നെ ഉണ്ട് ഒരു നിക്ഷയ് നിക്ഷയ് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞൊരു പോർട്ടൽ ഉണ്ട് ആ if you log into that portal, you need to register and become a donor to support a person with TB. And it is an appeal uh, ill by the government of India. In fact, I must say, as a part of this uh, uh, Pradhan Mantri uh, Pradhan Mantri TB Mukt Abhiyan movement, uh, to join and join this movement and to join our collective hands, in fact, to fight against TB. And in fact, IGNO has received uh, this mandate uh, to take this uh, uh, movement forward amongst all. And so IGNO has this role of taking this initiative forward. And as a part of one of these initiatives, this lecture is being organized by IGNO Renal Center Coaching. And I'm sure this session would be very enriching for one and all and uh, would help uh, uh, to be a part of this movement. So a warm welcome to one and all to this session. Over to you, Jamja Thank you, Dr. Prisida ma'am. Uh, Dr. Shija, madam. Yes, welcome. Welcome. തുടങ്ങട്ടെ മാഡം വീഡിയോ ഓൺ ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷീജ ബേരിയസ് പൂജപ്പുര ശ്രീ കേരളത്തിൽ തന്നെ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങൾ ഒരുമിച്ച് ഒരു ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏക സ്ഥാപനമാണ് ഇത് ആദ്യമായി എനിക്ക് ക്ലാസ് എടുക്കാൻ അവസരം തന്ന IGNOU regional assistant regional director Jalajakumari മാഡത്തിനും സ്വാഗതം ആശംസിച്ച ഡയറക്ടർ മാഡത്തിനും പ്രസീത മാഡം പിന്നെ എന്നെ ഇതിലോട്ട് ഘാടകർക്കും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ് അറിവിന്റെ ഉറവിടമായ ദൈവനാമത്തിൽ ഗുരുനാഥ സ്മരണയുടെ ക്ലാസ്സിലേക്ക് കിടക്കും സ്ക്രീൻ കാണാമോ മാഡം ഹലോ സ്ക്രീൻ കാണാമോ ക്ഷയരോഗ മുഖ ഭാരതം എന്ന വിഷയത്തിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് ട്യൂബർക്കുലോസിസ് ട്യൂബർക്കുലോസിസ് എന്ന അസുഖം ബാരോമീറ്റർ ഓഫ് സോഷ്യൽ വെൽനസ് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള നമ്മുടെ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന് മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനമായിട്ടാണ് കാണിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ റോബർട്ട് കോക്സ് എന്ന ശാസ്ത്രജ്ഞൻ ഈ സൂക്ഷ്മാണുവിനെ കണ്ടെത്തിയതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദിനം അങ്ങനെ ആചരിക്കുന്നത് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ നിക്ഷേപിക്കൂ ജീവൻ രക്ഷിക്കൂ എന്നുള്ളതാണ് ഈ വർഷത്തെ തീം ദേശീയ പ്രതിരോധ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ നിലവിലുണ്ടെങ്കിലും ഈ ക്ഷയരോഗത്തിനെ നമ്മുടെ ഭാരതത്തിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും തുടച്ചു നീക്കുവാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് ലോകവ്യാപകമായിട്ട് ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനിലാണ് ഇത് വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് പോവർട്ടി ഓവർ ക്രൗഡിങ് അതുപോലെയുള്ള പല സാഹചര്യങ്ങളും ഇതിന് കാരണമാകുന്നു എന്നാൽ പോലും റേഷ്യൽ ആയിട്ടുള്ള ഡിഫറൻസസും കാണാറുണ്ട് ജനിതകമായിട്ടുള്ള ഘടകങ്ങളും ഈ റേഷ്യൽ ഡിഫറൻസസിനെ അനുകൂലിക്കുന്നുണ്ട് എന്നാൽ ഇത് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയതിനാൽ ജനിതകമായിട്ടുള്ള ഭാവങ്ങൾക്ക് കുറച്ച് റോൾ കുറവ് തന്നെയാണ് ആഫ്രിക്ക പോലെയുള്ള കൺട്രികളിലാണ് പിന്നെ അതിൽ ഉള്ളത് പിന്നെ അതിൽ കുറവാണ് വെസ്റ്റേൺ പസഫിക്കിൽ മറ്റു രാജ്യങ്ങളിൽ വളരെ കുറവായിട്ടാണ് ഇത് കാണപ്പെടുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം ഏറ്റവും കൂടുതലായിട്ട് മരണകാരണമാകുന്നത് ഒരു പ്രശ്നമാണ് പിന്നെ ഏറ്റവും കൂടുതൽ മരണകാരണമാകുന്ന രോഗങ്ങളിൽ പതിമൂന്നാം സ്ഥാനമാണ് ട്യൂബർക്കുലോസിസിനുള്ളത് ഓരോ വർഷവും ഒമ്പത് ദശലക്ഷത്തോളം ആളുകൾ രോഗബാധിതരാകുകയും രണ്ട് ദശലക്ഷത്തോളം ആൾക്കാർ മരണപ്പെടുകയും ചെല്ലുന്ന ചെയ്യുന്നു എന്നുള്ളത് വളരെ ഒരു വിഷമ സ്ഥിതിയാണ് കുട്ടികളിൽ ഒരു മില്യൺ അതായത് ഒരു ദശലക്ഷം ആൾക്കാർ അസുഖബാധിതരാകുന്നു അതിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അഞ്ച് ലക്ഷം കുട്ടികൾ വരെ രോഗബാധിതരാകുന്നുണ്ട് അതിൽ ഒന്നര ലക്ഷത്തോളം കുട്ടികൾ വർഷവും മരിക്കുന്നുണ്ട് അപ്പൊ കുട്ടികളിൽ നോൺ സ്പെസിഫിക് സിംറ്റംസ് ആണ് അതായത് പ്രത്യേകിച്ച് മുതിർന്നവരിലെ പോലെ വലിയ ലക്ഷണങ്ങൾ കാണാത്തത് കൊണ്ട് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ് അതുപോലെ നാല് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചുമച്ച് കപം തുപ്പാൻ അറിയാത്തതിനാൽ കപ പരിശോധനയോ ഒക്കെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഗ്യാസ്ട്രിക് ലവേഷോ അല്ലെങ്കിൽ ബ്രോങ്ക ലാരഞ്ചയിൽ ആസ്പിറേറ്റോ ഒക്കെ എടുത്താൽ മാത്രമാണ് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത് പലപ്പോഴും നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ അലർജി അല്ലെങ്കിൽ ആസ്മ അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളാണ് എന്നുള്ള സംശയത്തിൽ കുട്ടികളെ കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് മൈക്രോ ബാക്ടീരിയം ട്യൂബർക്കുലോസിസ് എന്നുള്ള ഒരു ബാക്ടീരിയയാണ് അതൊരു ഫാക്കൽറ്റേറ്റീവ് ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അത് സെല്ലിന്റെ അകത്തും പുറത്തും അതിന് നിലനിൽക്കാൻ കഴിയും അതിജീവനശേഷി വളരെ കൂടുതലുള്ള ഒരു ഇത് റോഡ് ഷേപ്പിലുള്ള ഈ ഓർഗാനിസത്തിന് വളരെ കട്ടിയുള്ള ലിക്വിഡ് റിച്ച് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് ഉള്ളത് അതിനാൽ ഇത് ആസിഡ് ഫാസ്റ്റ് ആണ് അതായത് ഇതിനെ സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ആൽക്കഹോൾ ഉള്ള ഡൈകൾ ഉപയോഗിച്ചാൽ പോലും ആ സ്റ്റെയിനിങ് നഷ്ടപ്പെടുന്നില്ല ഈ പ്രത്യേകത കൊണ്ട് നമുക്ക് അതിനെ കണ്ടുപിടിക്കാൻ എ എഫ് ബി എന്നുള്ള ടെസ്റ്റ് ഉപയോഗപ്പെടുന്നുണ്ട് ഇതൊരു ഒബ്ലിഗേറ്റ് എയറോബ് ആണ് എന്ന് പറഞ്ഞാൽ ഇതിന് ഓക്സിജന്റെ സാന്നിധ്യം അതിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് ഹിസ്റ്ററി ഓഫ് ടി ബി ഏതൊരു അസുഖത്തിന്റെയും ചരിത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ അതിനെ അതിനെപ്പറ്റി അത് എത്രത്തോളം ആഘാതമാണ് നമുക്ക് ഉണ്ടാക്കിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ ഏകദേശം ആറായിരം വർഷത്തോളം മുമ്പ് ടി ബി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വൈറ്റ് പ്ലേഗ് എന്നുള്ള രീതിയിൽ ഇതിനെ പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ വളരെ വിളർച്ചയുള്ള ആൾക്കാരായിട്ടാണ് ഇവർ പ്ലേഗ് എന്ന് പറഞ്ഞാൽ വളരെ മരണം കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു അസുഖമാണ് വളരെയധികം ആളുകൾ മരിച്ചിട്ടുള്ള ഒരു അസുഖമാണ് അത് അതുകൊണ്ടാണ് വൈറ്റ് പ്ലേഗ് അല്ലെങ്കിൽ വൈറ്റ് ഡെത്ത് അല്ലെങ്കിൽ മരണത്തിന്റെ രാജാവ് എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം പ്രതിക അത്രമാത്രം സാമൂഹികമായി നമുക്കൊരു ആപത്ത് തന്നെയാണ് ട്യൂബർക്കുലോസിസ് ഈ ട്യൂബർക്കുലോസിസ് എന്നുള്ള പേര് വന്നതിനൊരു കാരണം ട്യൂബർ അതായത് കിഴങ്ങ് അതുപോലെ റൗണ്ട് ആയിട്ട് കട്ടിയുള്ള വൈറ്റ് ആയിട്ടുള്ള ലീഷൻസ് ഇത് ബാധിക്കുന്ന അവയവങ്ങളിൽ വരുന്നത് കാരണമാണ് ഇതിനെ ട്യൂബർക്കിൾ അല്ലെങ്കിൽ ട്യൂബർക്കുലോസിസ് എന്നുള്ള അസുഖമായിട്ട് പേരിടപ്പെട്ടത് മറ്റു പല പേരുകളിലും ഇത് അറിയപ്പെട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ അഡൽസിന് യങ് അഡൽസിന് കൂടുതൽ വന്നത് കാരണം റൊമാൻറ്റിക് ഡിസീസ് എന്നുള്ള ഒരു നല്ല പേര് ഇതിന് വന്നിട്ടുണ്ട് ട്യൂബർക്കുലോസിന്റെ സ്പ്രെഡ് അതായത് എങ്ങനെയാണ് ഇത് പകരുന്നത് എന്നുള്ള മുതിർന്നവരിൽ നിന്നാണ് കൂടുതലും ഇത് പകരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കഫം പുറത്ത് വരുന്നത് ചുമച്ച് കഫം പുറത്തു വരിക അപ്പം ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ കോവിഡിലെ പോലെ എയർബോൺ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയിട്ടാണ് ഇത് പകരുന്നത് അപ്പോൾ ഓവർ ക്രൗഡിങ് ഉള്ളപ്പോൾ ഒരു രോഗബാധിതനായ വ്യക്തിക്ക് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആൾക്കാർക്ക് ഇത് പടർത്താൻ കഴിയും അപ്പോൾ രോഗബാധയുള്ള ആൾക്കാരെ കണ്ടെത്തുക അതായത് tracing out of the cases അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത്രയും ആൾക്കാരിലേക്ക് പകരുന്നത് നമുക്ക് തടയാൻ പറ്റും ഇപ്പൊ നിപ്പ പോലെയും കോവിഡ് പോലെയുള്ള അസുഖങ്ങളിൽ ട്രേസിംഗ് ഔട്ട് എങ്ങനെയൊക്കെയാണ് നടത്തിയെന്നുള്ളത് നമ്മൾക്ക് പരിചിതമാണല്ലോ ഈ അണ്ടർ ന്യൂട്രീഷൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്നുള്ളത് ഒരു വിഷ്യസ് സൈക്കിളാണ് അതായത് ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നു കുട്ടികളിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആപത്താണ് അതായത് ദരിദ്ര രാജ്യങ്ങളിൽ പ്രോട്ടീൻ അലർജി മാൽന്യൂട്രീഷൻ സ്വാഭാവികമാണ് എന്നാൽ സമ്പന്ന രാജ്യങ്ങളിൽ പോലും അണ്ടർ ന്യൂട്രീഷൻ അതായത് മാൽന്യൂ മാൽന്യൂട്രീഷൻ വരാം പോഷണം മാത്രമല്ല അണ്ടർ ന്യൂട്രീഷന്റെ ഒരു അളവ് എന്ന് പറയുന്നത് അതി അധികമായിട്ടുള്ള പോഷണമുള്ള വസ്തുക്കൾ കൊടുത്താൽ പോലും കുട്ടികൾക്ക് അണ്ടർ ന്യൂട്രീഷൻ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞാൽ പോഷകമൂല്യം കുറവുള്ള ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുക അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിലൊക്കെ കുറവ് വരിക എന്നൊക്കെ പറയുന്നതും അണ്ടർ ന്യൂട്രീഷനിൽ വരും അപ്പോൾ സാമ്പത്തികം മാത്രമല്ല ഇതിന്റെയൊക്കെ ഒരു തോതായിട്ട് വരുന്നത് വിദ്യാഭ്യാസമുള്ള അച്ഛനമ്മമാർ ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ് ഇങ്ങനെയുള്ള കാര്യത്തിൽ അതായത് സമൂഹത്തിന്റെ സമ്പത്ത് കുട്ടികളാണല്ലോ അപ്പോൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാരാണ് കുട്ടികളുടെ ഭാവി നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാനാകും അപ്പോൾ അണ്ടർ ന്യൂട്രീഷൻ ഉണ്ടാകുമ്പോൾ ഇമ്മ്യൂണിറ്റി വളരെ കുറയുന്നുണ്ട് അതിന് പല കാരണങ്ങളുണ്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം പല പല ഹോർമോണുകൾ അതിനെ ഗ്ലാൻസും ഒക്കെ ലിംഫോയിഡ് ഓർഗൻസും അതുപോലെ thymus bone marrow primary lymphoid organs ആണ് അപ്പൊ തൈമസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് കുട്ടികളിലാണ് സൈസ് കൂടുതലായി കാണപ്പെടുന്നത് അതൊരു ഏഴെട്ട് വയസ്സ് വരെ അതൊരു വലിയ ഒരു മുപ്പത് ഗ്രാം വരെയൊക്കെ ഉള്ള സൈസ് ഉണ്ടാവും എട്ട് വയസ്സിന് ശേഷം അത് ചുരുങ്ങുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കുട്ടികളിൽ തൈമസ് വളരെ വേഗത്തിൽ ചുരുങ്ങുകയും അതിൽ നിന്നുള്ള ഫങ്ഷൻ വളരെ കുറയുകയും ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിസീസിനുള്ള റിസ്ക് കൂടുകയും ഇൻഫെക്ഷ്യസ് ഡിസീസസ് കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ വിശപ്പ് കുറയുക ഇതുപോലെ ന്യൂട്രിയൻസ് അബ്സോർഷൻ അതായത് ശരീരത്തിലോട്ടുള്ള അബ്സോർഷൻ കുറയുകയും അതിൽ കുട്ടികൾക്ക് ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യം ഇല്ലാതെ വരികയും ചെയ്യുന്നു ട്യൂബർക്കുലോസിന്റെ ഒരു എങ്ങനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത് പ്രൈമറി പൾമനറി ട്യൂബർക്കുലോസിസ് എന്നാണ് പൾമനറി എന്ന് പറഞ്ഞാൽ ലങ്സിനെ അഫക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ലങ്സിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എയറോബാണ് ഒബ്ലിഗേറ്റ് എയറോബാണ് അപ്പം ഓക്സിജനേഷൻ ഉള്ള ഭാഗത്തോട്ട് തന്നെയായിരിക്കും ഇത് കൂടുതൽ പോവുക ലങ്സിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് ബാധിക്കുന്നത് അതിനെയാണ് പൾമനറി ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് അപ്പൊ ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അതായത് എയ്ഡ്സോ മറ്റ് അസുഖങ്ങളോ അല്ലെങ്കിൽ ചെറിയ പ്രായം ഗർഭാവസ്ഥ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ ഓർഗാനിസം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഓർഗാനിസത്തിന്റെ നമ്പറും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ് കൂടുതൽ ഓർഗാനിസംസ് ഉണ്ടാവുമ്പോൾ അത് പെട്ടെന്ന് പടർന്ന് ലെൻസിൽ എത്തുകയും അവിടെ രോഗാണുബാധ ഉണ്ടാവുകയും ചെയ്യുകയാണ് അതിന് ഗോൺ ഫോക്കസ് എന്നൊരു ഇതാണ് പറയുന്നത് പ്രൈമറി ഫോക്കസിനെ അതിന് അതും സമീപ പ്രദേശത്തുള്ള ലിംഫ് നോട്ട്സും അത് ഡ്രെയിൻ ചെയ്യുന്ന ലിംഫ ലിംഫാറ്റിക്സും എല്ലാം കൂടെ ചേർത്തിട്ട് ഗോൺ കോംപ്ലക്സ് എന്ന് പറയും അപ്പം ഇതില് കേഷ്യസ് നെക്രോസിസ് എന്ന് പറയുന്ന ഒരു കേഷ്യസ് എന്ന് പറഞ്ഞാൽ ചീസ് പോലെ നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ആണ് സെൽ ഡെത്ത് ചീസ് പോലെ ഡെത്ത് സംഭവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് അതിനുശേഷം ക്യാവിറ്റികൾ രൂപപ്പെടും ക്യാവിറ്റികൾ ചെസ്റ്റ് എക്സ്റേയിലൊക്കെ ക്യാവിറ്റികൾ കാണാൻ പറ്റും അത് മുതിർന്നവരിലാണ് കൂടുതൽ കാണപ്പെടുന്നത് കുട്ടികളിൽ അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സ്പ്രെഡ് വളരെ കൂടുതലാണ് അപ്പോഴത് മിലിയറി ട്യൂബ് എന്ന് പറയുന്ന വേറൊരു സ്വഭാവ വിശേഷത്തിലോട്ടാണ് പോകുന്നത് അതായത് ലെങ്സ് മാത്രമല്ല മറ്റുള്ള ഓർഗൻസിലോട്ടും സ്പ്ലീൻ ലിവർ അങ്ങനെയുള്ള മറ്റു ഓർഗൻസിലോട്ടും അത് ബാധിക്കും ട്യൂബർക്ലോസിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മുതിർന്നവരിൽ ചുമച്ച് കഫം തുപ്പുക രക്തം കാണുക വേദന ഉണ്ടാവുക വെയിറ്റ് കുറയുക വെയിറ്റ് കുറയുക എന്നുള്ളത് കുട്ടികളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടീന്റെ വെയിറ്റ് നമ്മൾ ഡെവലപ്മെന്റൽ ഒക്കെ നോക്കുമ്പോൾ വെയിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാറുള്ള ഒരു കാര്യമാണ് അപ്പൊ വെയിറ്റ് കുറയുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ചുമ വിശപ്പ് കുറയുക പിന്നെ ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്നുള്ളത് അല്ലെങ്കിൽ രാത്രിയിൽ കുളിര് വരിക എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ചെറിയ പനി ആയതുകൊണ്ടാണ് ഈ രാത്രിയിൽ മാത്രം ഒരു കുളിരുണ്ടാവുന്നത് അപ്പൊ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാല് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന ചുമ പ്രായമുള്ളവരിൽ കാണുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് ഇപ്പൊ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കോവിഡിനെ പ്രിവെന്റ് ചെയ്തു ഒരു ഏകദേശം ഒരു വിജയത്തിൽ വിജയത്തിലെത്തിയെന്ന് വേണമെങ്കിലും പറയാം അപ്പോ അതേപോലെയുള്ള മാർഗങ്ങൾ തന്നെയാണ് നമ്മൾ തുടരേണ്ടത് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതിനാൽ മാസ്ക് ഉപയോഗിക്കുക പിന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർ പ്രത്യേകിച്ച് മാസ്ക് കണ്ടിന്യൂ ചെയ്യുക പൊതുസ്ഥലങ്ങളിൽ മാസ്ക് മാറ്റാതിരിക്കുക വൃത്തി ശുചിത്വം പേഴ്സണൽ ഹൈജീൻ വൃത്തിയായിട്ട് കൈ കഴുകുക പിന്നെ ആഹാരം മറ്റു കാര്യങ്ങളിലൊക്കെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പൊതുസ്ഥലങ്ങളിൽ തുപ്പുക എന്ന് എന്നുള്ളത് നമ്മുടെ നമ്മുടെ രാജ്യത്തിൽ അത് വളരെ കോമൺ ആണ് പുറം രാജ്യങ്ങളിലേക്ക് വളരെ കുറവാണ് ഇപ്പൊ പൊതുസ്ഥലത്ത് തുപ്പുന്നത് ഒരു തെറ്റായിട്ട് ആൾക്കാർ വിചാരിക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കേണ്ടി വരും കോവിഡിന് ശേഷം ഇത് കുറ പൊതുസ്ഥലത്ത് തുപ്പുന്നില്ല എങ്കിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ അസുഖം കൂട്ടുന്ന കാര്യങ്ങളാണ് ഹൈ H I V H I V എന്ന് പറയുന്നത് എച്ച് ഐ വി ട്യൂബർക്കുലോസിന് ഡെഡ്ലി ഡിയോ എന്നാണ് പറയുന്നത് അതായത് രണ്ടുപേരും കൂടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ അവസ്ഥ വളരെ വിഷമത്തിലാവും രോഗപ്രതിരോധ ശേഷി കുറവുള്ള മറ്റു പല അവസ്ഥകളുണ്ട് അതായത് ഡയാലിസിസ് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ക്രോണിക് ആയിട്ടുള്ള ഡിസീസസ് ഡയബറ്റിസ് പുകവലി മദ്യപാനം മുതലായ ജീവിതശൈലിയിലുള്ളാവുന്ന പ്രത്യേകതകൾ അതൊക്കെ ഹൈറിസ്ക് ഗ്രൂപ്പാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ഹൈറിസ്ക് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത് കൂടുതൽ കോണ്ടാക്ട് വരുന്നത് കാരണം പിന്നെ എക്സ്ട്രാ പൾമനറി ടി വി ഈ ലങ്സിൽ അല്ലാതെ മറ്റ് അവയവങ്ങളിൽ നഖം പല്ല് തലമുടി എന്നിവ ഒഴിച്ച് മറ്റെല്ലാ അവയവങ്ങളിലെയും ടി ബി ബാധിക്കുന്നുണ്ട് അത് അതിനെ ഓരോ സ്ഥലം വെച്ചിട്ടാണ് ഈ ഓരോ ടി വിന്റെ ലക്ഷണങ്ങൾ പറയുന്നത് central nervous system T B എന്ന് പറഞ്ഞാൽ മെൻജ ടി ബി മെൻജൈറ്റിസ് ഒക്കെ ഉണ്ടാക്കുന്നത് അത് കുട്ടികളിലാണ് അഞ്ചു വയസ്സിൽ വളരെ കുട്ടി കുഞ്ഞു കുഞ്ഞുങ്ങളിലാണ് അത് കൂടുതലായി കാണുന്നത് laryngeal T B spine T B spine T B എന്ന് പറഞ്ഞാൽ വിട്ടുമാറാത്ത നടുവേദന ലംബാർ ഭാഗത്തുള്ള വെട്ടിബ്രയാണ് കൂടുതൽ കൈഫോസിസ് കോളിയോസിസ് മുതലായ അതായത് ആ വെട്ടിബ്ര നശിച്ച് നെക്രോസിസ് വന്ന് വെർട്ടിബ്ര രൂപമാറ്റം സംഭവിച്ച് അങ്ങനെയൊക്കെ വരുന്ന ഒരു അവസ്ഥയാണ് സ്പൈനൽ ടി ബി ഏകദേശം അഞ്ച് വർഷം വരെയൊക്കെ കഴിഞ്ഞിട്ടാണ് സ്പൈനൽ ടി ബി ഒക്കെ അതായത് ബോൺസിലേക്ക് അഫക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഇരുപത് വർഷത്തോളം എടുക്കുമ്പോഴാണ് അത് റീനൽ ടി ബി ഒക്കെ ആവുന്നത് പിന്നെ ട്യൂബർക്കുലസ് ലിംഫഡിനൈറ്റിസ് ലിംഫ് നോഡ്സിൽ സൂപ്പർഷ്യൽ സൂപ്പർഫിഷ്യൽ ലിംഫ് നോഡ്സിൽ വരുമ്പോൾ നമ്മൾ അതിനെ സ്ക്രോഫില എന്നൊക്കെ പറയും കുട്ടികൾ കൂടുതലായിട്ട് ലിംഫ് നോഡ്സിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ ക്ലോസ്ഡ് കേസസ് ആണ് അതായത് കുട്ടികളിൽ നിന്നും പകർച്ച ഉണ്ടാകുന്നില്ല ലിംഫ് നോഡ്സിൽ ഉണ്ടാകുന്നത് കാരണം പിന്നെ ജെനിറ്റൽ യൂറിനറി ടി ബി അതെന്ന് പറഞ്ഞാല് വന്ധ്യതയുടെ ചികിത്സയൊക്കെയാണ് ചിലപ്പം അറിയാൻ പറ്റുന്നുണ്ടാവുള്ളൂ ഈ ടി ബി ഒരു കാരണമായിട്ട് വന്ധ്യതയ്ക്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെ peritoneal digestive system T B പിന്നെ osteo articular T B T B arthropathy ഉണ്ട് അല്ലാതെ മറ്റ് കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് പിന്നെ എക്സ്പേർട്ട് കൾച്ചർ എന്ന് പറയുന്നതിനെ പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറയുന്നതാണ് അപ്പൊ ടെസ്റ്റുകൾ മാൻഡോ എന്ന് പറയുന്ന ടെസ്റ്റ് ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മറ്റു പല ടെസ്റ്റുകൾ ഉണ്ടെങ്കിലും മാൻഡോ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ point one M L purified protein derivative എടുത്ത് ഫോറാമിന്റെ വോളാർ അസ്പെക്റ്റിലാണ് അത് കുത്തിവെക്കുന്നത് അത് കുത്തിവെച്ച് കഴിഞ്ഞാൽ forty eight to seventy two അവേഴ്സിൽ ഒരു എർത്തിമ ആൻഡ് ഇൻഡ്യൂറേഷൻ കാണും അതായത് ചുമന്ന് തടിച്ച പാട് കാണും ടെൻ മില്ലിമീറ്ററിൽ കൂടുതൽ തടിപ്പ് വരുമ്പോഴാണ് അതൊരു പോസിറ്റീവായിട്ട് പറയുന്നത് മറ്റ് ഇൻവെസ്റ്റിഗേഷൻസും ഉണ്ട് അതായത് ട്രൂനാറ്റ് സിബിനാറ്റ് അഥവാ R T P C R ഉപയോഗിച്ചിട്ടുള്ള കോവിഡിലൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ടെസ്റ്റ് ഗ്രൂപ്പിൽ മാത്രമേ സാധാരണ ചെയ്യാറുള്ളൂ പിന്നെ മറ്റു ടെസ്റ്റുകളൊക്കെ എക്സ്ട്രാ പെർമനന്റ് രീതിയിൽ ലക്ഷണങ്ങൾ അനുസരിച്ചിട്ടാണ് എന്ത് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ചെയ്യുന്നത് അതായത് ലിംഫ് നോട്ട്സിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംശയമുള്ളപ്പോൾ fine needle aspiration psychology lumbar puncture ഒക്കെ മെനിജൈറ്റിസ് ടി ബി മെനിജൈറ്റിസ് ഒക്കെ സസ്പെക്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടാവും പിന്നെ ടി വിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി മാനിഫെസ്റ്റേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അലർജിക് മാനിഫെസ്റ്റേഷൻസ് ഇതൊരു ഇമ്മ്യൂൺ സിസ്റ്റം കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം ആയതുകൊണ്ട് തന്നെ ഇതുപോലെ അലർജിക് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവാറുണ്ട് എറിത്തിമ നോഡോസ് എന്ന് പറയുന്നതാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇത് മറ്റു പല അസുഖങ്ങളിലും ഉണ്ടാകുന്ന ഒരു കണ്ടീഷനും ആണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല മറ്റു പല രോഗങ്ങളും streptococcal infection infection irritable bowel syndrome മുതലായ മറ്റു രോഗങ്ങളിലും ഇത് കാണാറുണ്ട് പിന്നെ കോൺസിസ് ഡിസീസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ റെയർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അത് ജോയിൻസിലാണ് അത് അഫക്റ്റ് ചെയ്യുന്നത് പിന്നെ ഹൈ ഫീവർ ഇതൊക്കെ അലർജിക് മാനിഫെസ്റ്റേഷൻസിലാണ് വരിക ബി സി ജി വാക്സിനേഷൻ പ്രിവെൻഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബി സി ജി വാക്സിനേഷൻ നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയാണ് ബി സി ജി വാക്സിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് നമ്മുടെ ഹെൽപ്പർ ടീസേഴ്സ് അതിൻ്റെയൊക്കെ സ്പെസിഫിസിറ്റി മെമ്മറി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ വാക്സിനേഷൻ യൂസ് ചെയ്യുന്നത് ലൈവ് ആയിട്ടുള്ള ഒരു വാക്സിനാണ് അത് ചില സാഹചര്യങ്ങളിൽ എടുക്കാറില്ല ചില കുട്ടികളിൽ എടുക്കാറില്ല ലൈവ് ലൈവ് ആയതുകൊണ്ട് ലൈവ് ആറ്റിനേറ്റഡ് ആയിട്ടുള്ളതാണ് point one M L intradermal ആയിട്ടാണ് ചെയ്യുന്നത് അതിന്റെ റിയാക്ഷൻ കുറച്ച് നേരം കഴിയുമ്പോൾ അതൊരു പാപ്യൂൾ ആയിട്ട് വരും കുറച്ച് നാൾ കഴിഞ്ഞ് അതൊരു പഴുത്ത് പൊട്ടി വരും അത് നോർമൽ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് അത് വളരെ കൂടുതലായിട്ടുള്ള സൈസ് വരികയോ അബ്സസ് ഒക്കെ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ടി ബിന്റെ മെഡിസിൻസ് തന്നെയാണ് കൊടുക്കുന്നുണ്ടാവുക സ്കാർ ഫോം ഫോമേഷൻ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ടെസ്റ്റ് ചെയ്തതിനു ശേഷം ബി സി ജി കൊടുക്കേണ്ടതായിട്ടും വരുന്നുണ്ട് ബർത്തിലാണ് ഇത് കൊടുക്കുന്നത് ജനിച്ച ഉടനെ ആയുർവേദത്തിന്റെ ഒരു ഭാഗം കൂടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് രോഗപ്രതിരോധത്തിന് പ്രാധാന്യം കൂടുതൽ നൽകുന്ന ചികിത്സാ രീതിയാണ് ആയുർവേദം ഓരോരുത്തരുടെയും സഹജമായിട്ടുള്ള ബലം പ്രകൃതി എന്നിങ്ങനെ പല മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ചികിത്സയാണ് അപ്പോൾ ആയുർവേദം പൊതുവെ വെജിറ്റേറിയൻ ആണെന്നുള്ള ഒരു മിഥ്യാധാരണ ആളുകൾക്കുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇതുപോലെയുള്ള അസുഖങ്ങളിൽ മാംസരസം അതായത് ആട്ടിൻ മാംസരസോ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് രോഗത്തിനനുസരിച്ചിട്ടാണ് പഥ്യങ്ങൾ ആയുർവേദത്തിൽ പറയുന്നുള്ളൂ നീണ്ടു നിൽക്കുന്ന പനികൾ അലർജി രോ എന്നൊക്കെ ചികിത്സിക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ആയുർവേദം തന്നെയാണ് വളരെ നല്ലത് ദഹന വൈകല്യങ്ങളാണ് സത്യത്തിൽ പല രോഗങ്ങളുടെയും കാരണമാകുന്നത് ഇപ്പോൾ കൂടുതലായിട്ട് അലർജി കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കാണുന്നുണ്ട് അത് ദഹന വൈകല്യവും അതുപോലെ വിരുദ്ധ ആഹാരങ്ങൾ ഉപയോഗിക്കുന്നതും ഒക്കെ ഒരു കാരണമാണ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പനിയൊക്കെ ഉള്ളപ്പോൾ കഞ്ഞിയാണ് സാധാരണ പണ്ടുള്ള ആൾക്കാരൊക്കെ കഴിക്കുക അപ്പം പനി ഉള്ളപ്പോൾ ബിരിയാണി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കഴിക്കാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് മാറേണ്ട പനി കുറച്ചും കൂടെ നീണ്ടു നിന്നേക്കാം എന്ന് മാത്രമല്ല നമ്മുടെ ദഹന വ്യവസ്ഥയെ അത് വളരെ വിപരീതമായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സീസണിലൊക്കെ നമ്മുടെ ദഹനത്തിന് വ്യത്യാസങ്ങൾ വരാം മഴക്കാലത്തും വെയിൽക്കാലത്തും നമുക്ക് ഒരേപോലത്തെ ദഹനം ആയിരിക്കത്തില്ല അപ്പൊ കാലത്തിനനുസരിച്ചൊക്കെ നമ്മളുടെ ആഹാരത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് നമ്മുടെ ദഹനത്തിനനുസരിച്ച് മിതവും ഹിതവുമായിട്ടുള്ള ആഹാരം കഴിച്ചാൽ അത് വളരെ നല്ല രീതിയിലാണ് വരുന്നത് എത്ര നല്ല ആഹാരമായാലും അത് അമിതവും സ്ഥിരവുമായിട്ട് ഉപയോഗിക്കുന്നത് ഒരു നല്ല പ്രവണതയല്ല ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാല് ഗ്രീൻ ടീ തവിടെണ്ണ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഇതുപോലെയൊക്കെ കേൾക്കുമ്പോൾ പല പല ടീകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന അസുഖം കുറയും അല്ലെങ്കിൽ വെയിറ്റ് കുറയും എന്നൊക്കെ പറഞ്ഞ് ഒരേ സാധനങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വിപരീത മല ഫലമാണ് ഉണ്ടാക്കുന്നത് ഈ പ്രതിരോധ ശക്തി കൂടുവാൻ വേണ്ടിയിട്ട് ചവനപ്രാശം വാങ്ങി കഴിക്കുക എന്നുള്ളത് ആയുർവേദ രീതിയല്ല ആയുർവേദ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ഓരോരുത്തരുടെയും അനുസരിച്ചിട്ടുള്ള ചികിത്സാ രീതി എടുക്കുക എന്നുള്ളതാണ് ശരിയായ രീതി കുക്കിംഗ് ചെയ്യുന്നത് പോലെ യൂട്യൂബും ഫേസ്ബുക്കും നോക്കിയൊക്കെ ചികിത്സ ചെയ്യുന്നത് വളരെ ഒരു ഈ ഒരു തലമുറ ഉണ്ട് അതിനൊരു സൗമ്യമായ താക്കീത് നൽകാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഓരോ സമൂഹവും പൂർവികർ ഉപയോഗിച്ചിരുന്ന ആഹാരം തുടരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് നമ്മൾ ഉപയോഗിച്ചു വന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് അത് കണ്ട നോർത്ത് ഇന്ത്യക്കാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് വെളിച്ചെണ്ണ സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് അപ്പൊ പണ്ട് കാലത്ത് അധ്വാന ശീലമുള്ള ഒരു തലമുറ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നപ്പോൾ ഹൈ എനർജി മീൽസ് ഉണ്ടായിരുന്ന സമയത്ത് കപ്പ പുഴുക്ക് പഴങ്കഞ്ഞി മുതലായ ആഹാരങ്ങളൊക്കെ വളരെ ഉപയോഗിച്ചിരുന്നു പക്ഷെ അത് അവർക്ക് നല്ലതായിരുന്നു അത് അധ്വാനശീലമില്ലാത്ത തലമുറ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അജീർണവും അസുഖങ്ങളുമായിരിക്കും ഫലം അപ്പം അടുക്കള ആരോഗ്യ പാചകത്തിന്റെ ഒരു തുടക്കമാകട്ടെ എന്നുള്ള ഒരു സന്ദേശം തരികയാണ് അതുപോലെ നല്ല ശീലങ്ങൾ വളരെ നേരത്തെ ചെറിയ ചെറിയ കുട്ടികളിൽ തന്നെ നല്ല ശീലങ്ങൾ തുടങ്ങുക സമയത്ത് ഉറങ്ങുക നമുക്കൊരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ടല്ലോ അപ്പൊ സമയത്ത് ഉറങ്ങുകയും എണീക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പം ക്ലാസ്സുകൾക്ക് വേണ്ടി കുട്ടികൾ വളരെ കുട്ടികൾ തന്നെ വളരെ ആണ് എൽ കെ ജി മുതലുള്ള കുട്ടികൾ തന്നെ വളരെ നേരത്തെ എണീച്ച് ക്ലാസ്സിലോട്ട് ഓടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളിപ്പോ കാണുന്നത് അപ്പം ഭക്ഷണം കഴിച്ചിട്ട് മാത്രം അടുത്ത് അത് കഴിക്കുക എന്നുള്ള സ്ഥിതിയൊന്നുമില്ല ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അപ്പം അത് പറഞ്ഞാല് അതായത് കുളിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആഹാരം കഴിക്കാവുള്ളൂ അപ്പൊ പഴയ നല്ല ശീലങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളിലും നമ്മളെ ദഹനത്തെ ബാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സ്കൂളിലും ഓഫീസിലും ഒക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ മലമൂത്ര വേഗങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇതും പല രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് ഇപ്പോൾ അധിനിവേശവും കയ്യേറ്റവും അവഗണനയും എല്ലാം കടന്ന് അതിജീവന പാതയിൽ മുന്നേറുന്ന ആയുർവേദത്തിന് സൗഖ്യം ലഭിച്ച ജനപിന്തുണ മാത്രമാണുള്ളത് അപ്പൊ ആയുർവേദത്തിന്റെ പ്രതിനിധിയായിട്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാൽ എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടു കൂടി നമുക്ക് ക്ഷയരോഗത്തിന്റെ ഈ നമ്മുടെ ഭാരതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി വളരെയധികം നന്ദിയുണ്ട് ഡോക്ടർ ഷീജ വളരെ ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളും അതിന്റെ നിർമാർജനത്തിലേക്ക് നമ്മളെ നയിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ കേട്ടു സത്യത്തിലെ ഏറ്റവും കുറച്ച് ആളുകൾ ആളുകൾക്ക് ഏറ്റവും കുറച്ച് അവബോധമുള്ള ഒരു മേഖലയാണ് ക്ഷയരോഗത്തിന്റെ കാര്യം ക്ഷയരോഗം ഉണ്ടെന്ന് ഉണ്ട് അങ്ങനെയൊക്കെ അറിയാമെന്നല്ലാതെ ഇത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് നമ്മൾക്കെന്നല്ല എനിക്ക് തോന്നുന്നു പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അജ്ഞതയുള്ള ഒരു മേഖല ഒരു രോഗമേഖലയാണ് ഇത് വളരെയധികം പ്രയോജനം ചെയ്തു ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനും ഉടൻ ഉടനെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ഡോക്ടറോട് ആ ഡോക്ടർ പ്രേമ മാഡത്തിന് എന്താ ചോദിക്കാനുണ്ടോ പ്രേമ മാം മാം ഒന്ന് ഫീൽഡിൽ കണ്ടത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നന്നായിരുന്നു ഡോക്ടർ നല്ല നല്ല പ്രസന്റേഷൻ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലോവില് പോയിരുന്നൊരു പ്രസന്റേഷൻ ആയിരുന്നു എത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു താങ്കളുടെ പ്രസന്റേഷൻ അതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ thank you thank you lot madam ഞാനൊന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് പറയാനായിരുന്നു first and foremost congratulations to R C Cochin for having such a wonderful programme and also bringing such a wonderful guest to speak to all of us വളരെ നന്നായിരുന്നു ഡോക്ടർ മാഡത്തിൻ്റെ ആ എക്സ്പ്ലനേഷൻ വളരെ സിമ്പിളും യൂസ്ഡും ആയിരുന്നു മാഡം മാഡം ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും ഇഗ്നറൻസ് ആണ് കൂടുതൽ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ അത് ശരിക്കും നമ്മളുടെ ഓരോ ആൾ നമ്മളുടെ ഒരു ജനറൽ പബ്ലിക്കിന്റെ ബിഹേവിയറിൽ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കാണുന്നതാണ് for example public places spit ചെയ്യുക പിന്നെ ഒരു കർച്ചീഫ് യൂസ് ചെയ്യാതിരിക്കുക ചുമയ്ക്കുമ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ആ ഒരു ഇഗ്നറൻസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പം ഗിബൺ ദാറ്റ് ഫാക്ടർ എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് ഒരു രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് ഒന്ന് ഇന്നത്തെ കാലത്ത് ശരിക്കും ടി ബി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് മാറുന്നുണ്ടോ ഒരു പാൻഡമിക് ആയിട്ട് മാറിയിരിക്കുകയാണ് ടി ബി പാൻഡമിക് എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസ് മൊത്തം ലോകത്തിലും ഉണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസും കൂടെ ആയിട്ട് മാറുന്നുണ്ടോ എന്താന്ന് വെച്ചാൽ നമ്മളുടെ പല ലൈഫ് സ്റ്റൈൽ ബിഹേവിയേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മൾ ഡേ ടു ഡേ അഡോപ്റ്റ് ചെയ്യുന്ന പല നമ്മളുടെ പല രീതികളുടെയും കാരണം കൊണ്ട് അത് അതിനെ ചെയ്യുന്നുണ്ടോ മാഡം ഈ സംശയത്തിനെ പറ്റി ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഡോട്ട്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത് directly observed treatment short course chemotherapy ആണ് വളരെ ഹെപ്പാറ്റോടോക്സിക് ആയിട്ടുള്ള കുറച്ച് മരുന്നുകളൊക്കെ തന്നെയാണ് ഉള്ളത് I N H rifampicin ബ്യൂട്ടോൾ മുതലായ മരുന്നുകളാണ് അപ്പം അതൊക്കെ കൊടുക്കുമ്പോൾ അത് രണ്ടാഴ്ചയെങ്കിലും അത് ഉപയോഗിച്ചാൽ മാത്രമേ ആ ഉപയോഗിക്കുന്ന ആളിൽ നിന്ന് അടുത്ത ആളിലോട്ട് പകരാതിരിക്കുകയുള്ളൂ ആറ് മാസം മുതൽ ഒരു വർഷം വരെ ഇത് തുടരേണ്ടതായിട്ടും ഉണ്ട് അപ്പം ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഡ്രഗ് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നുണ്ട് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ പറ്റി ഇപ്പം വളരെ ആൾക്കാർക്കൊക്കെ അവയർ ആണ് ഇപ്പം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാവും ഇപ്പൊ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് രീതി ഇപ്പൊ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന മറ്റ് ചികിത്സാ രീതികൾക്ക് വളരെ പ്രാധാന്യമുണ്ട് അപ്പം അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാനത് ഇതിനെപ്പറ്റി കുറച്ചും കൂടെ പറഞ്ഞത് ആയുർവേദ ചികിത്സാ രീതിയെ പറ്റി ഭാരതീയ ചികിത്സാ ശാസ്ത്രമാണെങ്കിൽ പോലും ഇവിടെയുള്ള ആൾക്കാർക്ക് പോലും അതിനെപ്പറ്റി കൂടുതലായി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ കരിക്കുലത്തിലൊന്നും ഇങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടാ ഉണ്ടായിട്ടില്ല നമ്മൾ പഠിക്കുമ്പോൾ മാത്രമാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുള്ളൂ അല്ല ആയുർവേദ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് അക്കാഡമികളിൽ പഠിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ അലോപ്പതിയും ആയുർവേദവും ഒക്കെ പഠിച്ചിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള നല്ല ധാരണ ആയുർവേദ ഡോക്ടേഴ്സിന് ഉണ്ട് അങ്ങനെ ഉള്ളൊരു സേവനം എല്ലാവരും ഉപയോഗിക്കാൻ തയ്യാറാകണം എന്നൊരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയും ഞാൻ ഇവിടെ വെക്കുകയാണ് ഡോക്ടർ പറഞ്ഞത് വളരെ ശരിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ താങ്ക് യു മാഡം ഇതായിരുന്നു രണ്ട് ബേസിക് കാര്യങ്ങൾ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത് and once again thank RC Cochin for give me an opportunities to speak thank Dorothy madam Jalaja madam Praseetha Vijayaraghavan and all others for having invited me and I also have a suggestion since R C Cochin is one of the most resourceful regional centers in the country Maybe uh, you people can uh, join together and uh, prepare a small m- module on uh, uh, TB and other communicable diseases. അതിൽ ഡോക്ടറിനെ പോലത്തെ ആൾക്കാരും ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം and this can be spread across the country and also in Kerala this kind of an effort can be done and uh, I hope uh, all of you will take uh, it in the right uh, earnest and uh, definitely develop such a short module which can be of general uh, public use, I feel. And uh, I also wish to congratulate Prasita for attempting to talk in Malayalam. Thank you. One second sir thank you Rajesh sir Rajesh sir ഒരുപാട് ഡിജിറ്റൽ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഒത്തിരി ആശങ്കയുള്ള ഒരാളാണ് സാറിന് ഒരു റെപ്പോസിറ്ററി റൂറൽ റെപ്പോസിറ്ററി ബിസിനെ കുറിച്ചൊരു പ്ലാൻ പദ്ധതിയും ഉണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ ആ ഒരു കാ- സമയത്ത് അതിനകത്ത് റൂറൽ ട്രെയിനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പാക്കേജുകൾ പോലെ ഒരു നോളജ് റെപ്പോസിറ്ററി അതിൽ ആയുർവേദവും ഈ ക്ഷയരോഗ നിർമാർജന മാർഗം കൂടി ഉൾപ്പെടുത്താൻ സാർ ഉദ്ദേശിക്കുന്നു എന്ന് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഡോക്ടർ ഷീജ ഇതിനകത്തൊരു ഡോക്ടർ രാജേഷ് ഉണ്ട് ആയുർവേദ ഡോക്ടർ ഉണ്ട് അതുപോലെയുള്ള ഒരു ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു ഇൻ ഫ്യൂച്ചർ ഇല്ല സർ നമുക്ക് അതെ ഒരു ഫോക്കസ് ഏരിയ ആയിട്ട് തന്നെ ടി ബി മുക്ത ഭാരത് എന്നുള്ളത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് നമുക്കൊരു റിസോഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ഈ നോളജുകൾ ഡിജിറ്റൽ രൂപത്തിൽ പ്രിപ്പയർ ചെയ്ത് എല്ലാ ഗ്രാമ ഗ്രാമാന്തരം കൊണ്ടുവരാനും അത് വേറൊരു ലാംഗ്വേജിലാക്കി മറ്റു സംസ്ഥാനങ്ങളിൽ വിനിയോഗിക്കാൻ അങ്ങനെ ഇനി ഒട്ടാതെ പ്രയോജനപ്പെടുന്ന ഒരു ഡിജിറ്റൽ റിപ്പോസിറ്ററി ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സാർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇല്ല സാർ അതെ അതെ വളരെ നല്ലോണം നമുക്ക് അത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല അതിൽ ചുമ്മാ ഒരു റെപ്പോസിറ്ററി കൊടുത്താൽ നോർമലി എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ചലഞ്ച് വരാറില്ല അപ്പൊ റെപ്പോസിറ്ററിയുടെ എൻഡിൽ അത് വായിച്ചു കഴിഞ്ഞ് ഒരു ചെറിയ സെൽഫ് അസസ്മെന്റ് ടെസ്റ്റോ എന്തെങ്കിലും ഒരു ചലഞ്ച് കൂടെ ഇട്ടാൽ അത് ഡെഫിനറ്റ്ലി കുറെ കൂടെ ആൾക്കാർ അതിലേക്ക് പോകാനും അതിനെപ്പറ്റി കൂടുതൽ സീരിയസ് ആയിട്ട് നോക്കുന്നു നോക്കാനും ഒക്കെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റസ് കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം and with such resourceful people as all of you we can definitely work out it should not be a problem at all ഒരു എഫർട്ടും നമുക്ക് ഒരു കാര്യം ചെയ്യാമെന്ന് ആദ്യം തന്നെ ഒരു ഗ്രൂപ്പ് പോലെ ഉണ്ടാക്കി എല്ലാവരുടെ സജഷൻസ് ഒക്കെ എടുത്തിട്ട് അത് ക്രോഡീകരിക്കുകയായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു റോക്കി മാഡം മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല because I'm talking in Malayalam particular type, BCG vaccination. So it is a lifelong it will give the immunity or only the particular uh, അല്ല ബി സി ജി ഒരു പ്രിവെൻഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ബി സി ജി എടുത്താൽ മാത്രം ഇത് കംപ്ലീറ്റ് ആവുന്നില്ല സീരിയസ് ഫോംസ് ആയിട്ടുള്ള miliary T B miliary T B brain T B ഇതിനെയൊക്കെ കുട്ടികളിൽ പ്രതിരോധിക്കാൻ മാത്രമാണ് ഇത് ഉപയോഗം ഉണ്ടാവുന്നുള്ളൂ കുട്ടികൾ അഡൽട്ട് കേസുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായും ഉണ്ടാകും അപ്പൊ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിൽ വേറെ ഒരു വഴിയുമില്ല അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് തന്നെ വരും അതുപോലെ ഗർഭകാലത്തും ഇതുപോലെ ടി ബി വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ലോ ബർത്ത് വെയിറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അമ്മയ്ക്ക് മരുന്ന് കൊടുക്കേണ്ടി വരും ബ്രസ്റ്റ് ഫീഡിങ് പക്ഷേ രണ്ടാഴ്ചത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ചെയ്യാൻ പറ്റും Thank you. Thank you. Nice. Uh, very relevant questions are also asking. Very nice. So people are, uh, when I was telling about this one, uh, layman opinion was that everybody has taken BCG, then what is the problem? Nothing else like that. But this is a very uh, uh good information, I think, relevant information. Okay. I think uh, we can uh, conclude it. And I once again invite Dr. Vijay Rakhavan uh, system we can direct, you know, we can coaching to deliver the water tanks service. Thank you, madam. Uh, this uh, initiative uh, instruction given by the government of India uh, to arrange the webinar on uh, Pradhan Mantri TP Mukti Bharat Abhiyan. So I thankful to uh, Regional Director and uh, Dr. Jalaja Kumari, AID, Dr. Prasida, and all the regional uh, centers stop uh, for organizing in this webinar successfully. And uh, I thankful to Dr. Sija BV, Medical Officer, Government Ayurveda College Hospital for Women and Children, uh, Pujapura, Thiruvananthapuram. So she has given uh, very good information about the TB uh, and also how to prevent that and it is a, one of the major health issue uh, like a developing countries. So it is a communicable disease. Uh, it is a, uh, uh, the causative organism is a bacteria. Most of the bacteria disease can be cured by using the antibiotics. So these are all the information uh, has been provided by the doctor very clearly. However, the only challenges challenges is that antibiotics resistance. Uh, she has mentioned also the antibiotic resistance mean uh, the bacteria which does not, uh, uh, I mean, which cannot be killed by the antibiotics. So the, the bacteria have a much more uh, power than the antibiotics. So these are all the information she has given. That's why every day the doctors, uh, most of the doctors, they are not uh, giving the antibiotics for any simple problems. So these are all the information she has given very clearly and it will be very useful for uh, participants and also public and how to prevent the, this type of the uh, communicable diseases and it will be very useful and I thankful to uh, Dr. sija Bibi, Madam Medical Officer, uh, Ayurveda College and also all the our regional center staff, uh, those are participated. And uh, many people, many students from the IGNO, they are also participated. I thank you to them. Thank you. Thank you very much. എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും മറ്റു റീജിയണൽ സെന്ററുകളിൽ നിന്നും പങ്കെടുത്തവര് ഇതിൽ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുണ്ട് എല്ലാവർക്കും ഇഗ്നൂർ ജില്ലാ സെൻട്രൽ കൊച്ചിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കും doctor Sheeja you can leave now